പോവാം വീഡിയോയിലേക്ക് പോകുന്ന നേരി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കുഞ്ഞു വെള്ളക്കണം കൂടി അനൗൺസ് ചെയ്യുക ഈ ടോയ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഒരു വടി ഒരു സീഡി എന്താണ് നമ്മൾ വടിൻ്റെ ഒരറ്റത്ത് നമ്മളൊരു ഓട്ടം ഇട്ടെടുത്തിട്ടുണ്ട് ആണിയുണ്ട് അപ്പോൾ നമ്മളൊരു മൂടിക്കൊരു ഓട്ടം ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ മൂടിക്കൊരു ഓട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം നമ്മൾ ഈ സീഡ് ഇങ്ങനെ വെക്കാം എന്നിട്ട് ഈ മൂടി ഇങ്ങനെ വെക്കാം പിന്നെ ആണി എടുത്തിട്ട് ഇവിടെ അടിച്ചു കൊടുക്കാം കലാമർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ